പ്രകൃതി പകരുന്ന കനിവ് മലയാളത്തിന് ഹരിത സമൃദ്ധിയുടെ നിറവ് ശാസ്ത്രീയ ഗവേഷണങ്ങളുടെ പിൻബലം സുവ്യക്തമായ കാഴ്ചപ്പാടുകൾ ഹരിത സമൃദ്ധിയുടെ ദിനങ്ങൾക്കായി കൈകോർക്കാം നവസരണികളിലൂടെ സമ്പന്നമായൊരു നാളെയിലേക്ക് അറിവിന്റെ ചിന്താധാരകൾ ആശയങ്ങളുടെ കൈമാറലുകൾ ഒത്തുചേരാൻ ഒരിടം നിറയുന്ന പച്ച നാടിനുയർച്ച കർഷക സമൂഹത്തിനൊപ്പം എന്നും